സൂര്യാരണത്തിലേക്ക് സ്നേഹവന്ദനം ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിരുന്ന പ്രവാചകന്മാരുടെയും ക്രിസ്തുവിൻ്റെയും പാദമുദ്രകൾ പതിഞ്ഞിട്ടുള്ള ഇടങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ തെല്ല് ഭയം പോലും അനുഭവപ്പെട്ടു അവരുടെ പുണ്യ പവിത്രമായ പാദങ്ങൾക്ക് മീതെയായിട്ട് ആവശ്യത്തിലേറെ ഇടറുന്ന നമ്മുടെ കാൽപ്പാടുകളാണ് ചിലയിടങ്ങൾ വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു കൂടെ കൊണ്ടുവന്നത് അത്തരം ചില ഇടങ്ങളിലെ ഓർമ്മകൾ മാത്രമാണ് അതിൽ ഒരെണ്ണം ഈജിപ്തിലേക്കുള്ള ഈജിപ്തിലൂടെയുള്ള യാത്രയിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്ത സെൻറ്റ് ക്യാദറിനാശ്രമം ഈജിപ്തിൻ്റെ ബോർഡറിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ മരുഭൂമിയിലൂടെ തന്നെയുള്ള യാത്രയാണ് ഒടുവിൽ പച്ചത്തുരുത്ത് കണക്കുള്ള ആ പുരാതന ആശ്രമത്തിലെത്തുന്നു പതിനാറ് നൂറ്റാണ്ടുകളോളം എങ്കിലും പഴക്കമുണ്ട് അതിന് പല കാലങ്ങളായിട്ട് പലരായിട്ട് അതിനെ സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുണ്ട് അറേബ്യയിലെ കാലിഫുകളുണ്ട് ടർക്കിലെ തുർക്കിയിലെ സുൽത്താൻമാരുണ്ട് നെപ്പോളിയൻ ബോണാപ്പാട്ടുണ്ട് ഒത്തിരി പേരുടെ പരിചരണവും ശ്രദ്ധയുമൊക്കെ കിട്ടി കാര്യമായ പരിക്കുകൾ കാലത്തിനോ ചരിത്രത്തിനോ വീഴ്ത്താനാവാത്ത വിധത്തിൽ നിലനിൽക്കുന്നൊരാശ്രമം പുഴ താറാങ്കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന കണക്ക് എന്തോ ഒന്ന് അതിപ്പോഴും എന്നെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കൽ കൂടി മടങ്ങി വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഇടം കണക്ക് ഇപ്പോഴും അത് അനുഭവപ്പെടുന്നുണ്ട് അതിനുള്ളിലാണ് ഒരുപക്ഷെ ഭൂമിയിലേക്ക് ഏറ്റവും മനോഹരമായ ഒരു ജൈവ കൂതാശയുള്ളത് കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥം അടയാളമെന്നാണല്ലോ അതിനുള്ളിൽ മോശ കണ്ട ആ മുൾപ്പടർപ്പുണ്ട് ആ മുൾപ്പടർപ്പിന് മീതെയായിട്ട് നിറയെ പച്ചിലകളാണ് അതിന് താഴെ ഇരിക്കുമ്പോൾ വെറുതെ ഓർമ്മിച്ചു ദൈവമേ ഇത് മോശ കണ്ട ബോധവിഷം ആ മനുഷ്യനെ പ്രകാശിപ്പിച്ചത് ഈ മുൾപ്പടർപ്പാണ് മോശയുടെ ജീവിതത്തിൻ്റെ ഒരു മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് അതിന് ശേഷമായിരുന്നു നൂറ്റി ഇരുപത് വർഷങ്ങൾ മാത്രം അല്ലെങ്കിൽ നൂറ്റി വർഷങ്ങൾ മാത്രമല്ല നൂറ്റു വർഷങ്ങൾ ആയുസ്സുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ ലൈഫിലൊരു മൂന്ന് ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ഏറെ അന്വേഷണങ്ങളോ ഒന്നുമില്ലാതെ കുറേ സുരക്ഷിതത്വത്തിൽ ആ കൊട്ടാരങ്ങളിലായിട്ട് വളർന്നു സെക്കൻഡ് ഫേസിനകത്ത് ഇയാൾക്ക് ഒരു ഒത്തിരി ഫിസിക്കലായിട്ട് പോലും അലയേണ്ടതായിട്ട് വന്നു പ്രവാസിയാവേണ്ടതായിട്ട് വന്നു ആട് മേയ്ക്കുന്നവനായിട്ട് മാറേണ്ടതായിട്ട് വന്നു അത് മറ്റൊരു നാൽപ്പത് വർഷത്തിൻ്റെ ഒടുവിലായിരുന്നു മറ്റൊരു നാൽപ്പത് വർഷത്തിൻ്റെ ഒടുവിലാണ് ഈ കാഴ്ച അയാൾക്കുണ്ടാകുന്നത് പിന്നെ ആ കാഴ്ചയിൽ പ്രകാശിതമായിട്ടുള്ള കാണാൻ യാത്ര അതിന് വേണ്ടി വേറെ നാൽപ്പത് വർഷം ഒരുപക്ഷെ മനുഷ്യൻ്റെ ചില സ്പിരിച്വൽ ജേണികളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ മൂന്ന് ഘട്ടങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഗുരുക്കന്മാരുണ്ട് എന്താണ് ഈ മുൾപ്പടർപ്പിൻ്റെ സൂചന മോശ ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായിട്ട് നോക്കി അടുത്ത് ചെന്നതാ ചെന്നപ്പോൾ ശരിയാണ് മുൾപ്പടർപ്പ് ജോലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ജോല ഈ മുൾപ്പടർപ്പിന് മീതിയായിട്ട് തീജോലകൾ റീനാവുകളുണ്ട് പക്ഷേ ഒന്നും എരിയുന്നില്ല അതിനകത്ത് ഒരുപക്ഷെ ദൈവത്തെ സങ്കല്പിക്കാൻ ദൈവത്തിന് വേണ്ടി ഇതിനേക്കാൾ നല്ലൊരു മെറ്റഫർ വേറെയില്ല സകലത്തെയും പ്രകാശിപ്പിക്കുന്ന എന്നാൽ ഒന്നിനെയും ഒരു മുൾനാമ്പിനെ പോലും ഒരു പുൽനാമ്പിനെ പോലും എരിച്ചു കളയാനാവാത്ത എരിച്ചു കളയാത്ത ആ ചൈതന്യത്തിൻ്റെ ആ പ്രകാശത്തിൻ്റെ പേരല്ലേ ദൈവം കാരണം നമുക്കറിയാം ഭൂമിയിലുള്ള എല്ലാം അഗ്നിയും അഗ്നിയുമായി ബന്ധപ്പെട്ട എന്തും നശിപ്പിക്കുന്നതാണ് അഗ്നിനാവുകളെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇതിങ്ങനെ തന്നിലേക്ക് തന്നെ എല്ലാത്തിനെയും ഇങ്ങനെ കരിച്ചോ ഒരുപടി വിഭൂതിയൊക്കെ ആയിട്ട് ചുരുക്കാറുണ്ട് അപ്പോൾ സകലത്തെയും പ്രകാശിപ്പിക്കുന്ന ഒന്നിനെയും എരിച്ചു കളയാത്ത ആ അഗ്നിയെ പ്രണമിച്ചത് അഗ്നിയെ മോശ കണ്ടെത്തിയത് ആ മുൾപ്പടർപ്പില അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് പോലും താല്പര്യമില്ലായിരുന്നു ഒരുപക്ഷെ ആ കൂടെ നടന്ന ഗൈഡ് ആവശ്യത്തിലേറെ ഉണ്ടാക്കിയപ്പോഴാണ് പുറത്തേക്ക് കടന്നത് പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുട്ട് വീണിട്ടുണ്ട് കഥകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ബൈബിളിലൊക്കെ മാത്രം വായിച്ച് കേട്ടിട്ടുള്ള സിനായി മാമലയിൽ നിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ട് എല്ലാവരും നിശബ്ദരായിരുന്നു ഒരു പക്ഷെ അത്രയും നിശബ്ദതയും നിഗൂഢതയും മറ്റൊരിടത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായില്ല അങ്ങനെ നിശബ്ദതയും നിഗൂഢതയുമുള്ള മനുഷ്യരായി മാറി ഞങ്ങൾ ആ രാത്രിയില്ല രാത്രി ആ തിരുവത്താഴ ശുശ്രൂഷ ഉണ്ടായിരുന്നു തിരുവത്താഴ മേശയിൽ ഈ മുള്ളിനെ തന്നെയാണ് ഞങ്ങൾ ധ്യാനിച്ചത് എന്താണ് ഈ മുൾപ്പടർപ്പിൻ്റെ സൂചന എവിടെയൊക്കെയാണ് ബൈബിളിൽ ഈ മുള്ള് പ്രത്യക്ഷപ്പെടുന്നത് അടയാളം എന്ന നിലയിൽ ആദിയിൽ മുള്ളില്ലായിരുന്നു അത് നമ്മൾ ശ്രദ്ധിക്കുന്നതല്ല ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ബാക്കിയെല്ലാം ആദ്യ തൊട്ടേ ഉണ്ടാവണം എന്നാൽ എങ്ങാണ്ട് പ്രത്യക്ഷപ്പെട്ട ഒന്നിൻ്റെ പേരാണ് മുള്ള എപ്പോഴാണത് കയൻ ആബേലിനെ കൊന്നതിന് ശേഷം ആദ്യത്തെ സഹോദരഹത്യ ഒരേ അമ്മയുടെ ഉദരത്തിൽ പിറന്ന ഒരാൾ മറ്റൊരാളെ കൊന്നു അതൊരു പക്ഷെ ഭൂമിയിലുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും സൂചനയായിരിക്കും അത് കൊല ചെയ്യുന്നവരൊക്കെ വിചാരിക്കുന്നത് തങ്ങൾ ശത്രുക്കളെ കൊല്ലുന്നത് അല്ല ഭൂമിയിൽ ഒരിടത്തും ഒരു പടനിലത്തും ആരും ശത്രുവിനെ നിലകൊല്ലുന്നത് ഓൺ ബ്രദറാണ് എല്ലാ കൊലപാതകങ്ങളും ഫാതൃഹത്യാണ് എല്ലാ കൊലപാതകങ്ങളും സഹോദരനെയാണ് കൊല്ലുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരാമയുടെ ഉദരത്തിൽ പറഞ്ഞൊന്നുമല്ല അത് കുറേ കൂടി വിശാലമായ ഭൂമിയിൽ നിന്നാണ് നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭാതൃഹത്യക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം കയൻ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ കയന് ദൈവം സംരക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ശരിയാ അത് ദൈവത്തിൻ്റെ കരുതലാണ് അവനെ ആരും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ്റെ നെറ്റിത്തടത്തിലൊരു മുദ്രയൊക്കെ പതിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ദൈവം അവനോട് പറയുന്നുണ്ട് ഇനി മുതൽ ഭൂമി മുൾസസ്യങ്ങൾ മുളപ്പിക്കും അപ്പോൾ സ്നേഹത്തിന് സംഭവിച്ച പരിക്കുകളിൽ നിന്ന് സ്നേഹത്തിൻ്റെ വയലേഷൻസിൽ നിന്നാണ് ഭൂമിയിൽ മുൾപടർപ്പുകൾ ആരംഭിക്കുക കാര്യം വളരെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോഴാണ് കാരണം ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിട്ടുള്ള പരിക്കുകളെ വിശേഷിപ്പിക്കേണ്ട വാക്കാണ് മുള്ള അല്ലെങ്കിൽ അത്രയും കാലം നല്ലത് മാത്രം മുളച്ചിരുന്ന നല്ലത് മാത്രം വളർന്നിരുന്ന നിങ്ങളുടെ ഹൃദയമെന്ന് പറയുന്ന വയൽത്തുണ്ടിൽ എപ്പോഴാണ് ആദ്യമായിട്ട് മുഴുവൻ പ്രത്യക്ഷപ്പെട്ടത് ജീവിതത്തിൽ ആദ്യത്തെ ഒരു സ്നേഹ തിരസ്കരണത്തിന് ശേഷമായിരിക്കാം സ്നേഹ നിഷേധത്തിന് ശേഷമായിരിക്കാം സ്നേഹ ലംഘനത്തിന് ശേഷമായിരിക്കാം എല്ലാവരുടെയും നെഞ്ചിലുണ്ടെന്ന് തോന്നുന്നു ഈ സ്നേഹനിഷേധവുമായി ബന്ധപ്പെട്ട ചില മുള്ളുകൾ മുള്ള ഈ മണ്ണിന് മീതെ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ് കഠിനമായ സ്നേഹലംഘനങ്ങൾക്ക് ശേഷം പിന്നീട് ഈ മുള്ള പല ഇടങ്ങളിലായിട്ട് നമ്മൾ ഈ മുള്ളിൻ്റെ റെഫറൻസ് വായിച്ചെടുക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ ഈ ഈ നമ്മൾ ഈ തുടങ്ങിയ ആ സംഭവത്തിൽ തന്നെ മോശ കണ്ട മുൾപ്പടർപ്പ് അയാൾക്കും ആവശ്യത്തിലേറെ പരിക്കുണ്ട് അയാൾ ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ട് കൊലപാതകം ചെയ്തു അത് അയാളുടെ തന്നെ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് ആ ക്ഷോഭത്തിൽ സംഭവിച്ചു പോയതാണ് പക്ഷേ പിന്നീട് അതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുകയാണ് പിന്നീട് സ്വന്തം സഹോദരന്മാർക്കിടയിൽ ഇയാൾ എന്തോ ചില ഡിസ്പ്യൂട്ടൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അവലൊരാൾ ശുഭനായിട്ട് പറയുന്നുണ്ട് നിനക്ക് പണ്ട് അവനെ കൊന്നു കണക്ക് എന്നെയും കൊല്ലണോ ഇന്നലെ ഇവർക്ക് വേണ്ടി ചെയ്ത കാര്യം ഇത് എത്ര പെട്ടെന്നാണ് അതിൻ്റെ സ്ലാങ് മാറുന്നത് ഇതോടുകൂടി മനുഷ്യൻ വല്ലാതെ ഭയക്കുകയാണ് അങ്ങനെയാണ് അയാൾക്ക് ഈ യാത്ര ഒളിച്ചോട്ടം നടത്തേണ്ടതായിട്ട് വന്നത് ആ ഒളിച്ചോട്ടത്തിനിടയിൽ ഒരിക്കൽ കൊട്ടാരത്തിൽ വളർന്ന ഈ മനുഷ്യൻ ആ മരുഭൂമിയിൽ ആട് ആടിനെ നോക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അതൊക്കെ നമുക്ക് വളരെ കാൽപ്പനികമായ സങ്കല്പമായിരിക്കും ഇടയനും ആട്ടിൻ പറ്റുമെന്നൊക്കെ മിഡിൽ ഈസ്റ്റിൽ ആടുമേയ്ക്കൽ അത്ര അത്ര സുഖകരമായ സംഭവമൊന്നുമല്ല അടുത്ത കാലത്തായിട്ട് വളരെയേറെ സതിജു വായിച്ചൊരു പുസ്തകം ആടുജന്മം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രവാസി മലയാളിയുടെ പുസ്തകം വായനയിൽ താല്പര്യമുള്ളത് കണ്ടെത്തി വായിച്ചാൽ നല്ലതാണ് ആടിനെ മേയിക്കുന്ന മലയാളിയുടെ ഒരു കഥയത് അപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പം ഇങ്ങനെ ഈ മനുഷ്യൻ അലഞ്ഞടക്കുമ്പോഴാണ് ഒരു ദിവസം ഇയാൾ ഈ മുൾപ്പടർപ്പ് കാണുന്നത് അത് ഈ മനുഷ്യൻ്റെ ധ്യാനത്തെ വല്ലാതെ ഉണർത്തി വല്ലാതെ പ്രകാശിപ്പിച്ചു എന്താണ് ആത്യന്തികമായിട്ട് ഈ കത്തി നിൽക്കണ മുൾപ്പടർപ്പ് ഒന്നിനെയും എരിച്ചു കളയാത്ത ഈ മുൾപ്പടർപ്പ് അയാളോട് പറയുന്നത് എല്ലാ മുള്ളുകൾക്ക് മീതയായിട്ടും ഒരു പൊൻപ്രഭയുണ്ട് ദൈവത്തിൻ്റെ അഗ്നിനാളമുണ്ട് ഇത് മതി ഒരാൾക്ക് അയാളുടെ ശിഷ്ടജീവിതം ജീവിച്ചു തീർക്കാനായിട്ട് ഈ ഒരു പ്രകാശം മാത്രം മതി എന്നെ അലട്ടുന്ന എന്നെ ഭാരപ്പെടുത്തുന്ന ചില സ്നേഹനിരാസങ്ങൾക്ക് മീതെയായിട്ട് ആ മുൾപ്പടർപ്പുണ്ട് ആ മുൾപ്പടർപ്പല്ല ആ പ്രകാശമുണ്ട് അതോടുകൂടി ഇയാളുടെ ജീവിതം വ്യത്യസ്തമാവുകയാണ് ഞാൻ ചിലപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ട് ഈ കാഴ്ച കണ്ടതുകൊണ്ടാണ് മോശം നാൽപ്പത് വർഷക്കാലം മരുഭൂമി യാത്ര നടത്തിയത് അയാൾ തൻ്റെ ദൈവത്തെ കണ്ടത് മുൾപ്പടർപ്പുകൾക്ക് പിന്നില്ല ഈ മുൾപ്പടർപ്പുകൾക്ക് പിന്നിലായിട്ട് നമ്മുടെ കവികളൊക്കെ സങ്കല്പിക്കുന്ന കണക്ക് മിസ്റ്റിക്കുകളൊക്കെ സങ്കല്പിക്കുന്ന കണക്ക് നിറയെ പൂത്ത വിഷയങ്ങൾക്ക് പിന്നിലാണ് അയാൾ ദൈവത്തെ കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അങ്ങനെയൊക്കെയാണല്ലോ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആൽമൺ വിഷ്ടം പൂത്തുലഞ്ഞെന്നൊക്കെ കസൻ സാഹിസ് എഴുതി നമ്മൾ വായിച്ചിട്ടില്ലേ അപ്പം പൂമരങ്ങൾക്ക് പിന്നിലായിട്ടാണ് അയാൾ തന്നെ ദൈവത്തെ കണ്ടിരുന്നെങ്കിൽ ഈ ദീർഘമായ യാത്രയിൽ അയാൾ വല്ലാതെ കുഴഞ്ഞു പോയേനെ കാരണം ആവശ്യത്തിലേറെ പരിക്ക് പറ്റിയിട്ട് അയാളുടെ മുഴുവൻ ഉദ്ദേശത്തെയും ചോദ്യം ചെയ്യപ്പെട്ട വല്ലാതെ വിമർശിക്കപ്പെട്ട ചിലപ്പോൾ വല്ലാതെ ആ കലഹ കലഹത്തിനും പരുക്കിനുമൊക്കെ വിധേയപ്പെട്ട ഇയാൾ നടന്നുപോയ നാൽപ്പത് സംവത്സരങ്ങളാണ് ആ നാൽപ്പത് സംവത്സരങ്ങളിൽ നമ്മൾ ഓർമ്മിക്കണം മരുഭൂമി യാത്രയാണ് മരുഭൂമി ആർക്കു വേണ്ടിയും പൂമരകൾ സൂക്ഷിച്ചു വെക്കുന്നില്ല മരുഭൂമി സൂക്ഷിക്കുന്ന ഈ ക്യാക്ടസുകളാണ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചില മുൾപ്പടർപ്പുകളാണ് അത് കണ്ട് ഈ മനുഷ്യൻ പ്രകാശം വീണ്ടും ഉണ്ടാവുകയാണ് കാരണം അയാൾ തന്നോട് തന്നെ പറയും ഞാൻ ദൈവത്തെ ആദ്യം കണ്ടെത്തിയത് മുൾപ്പടർപ്പുകൾക്ക് വേണ്ടിയില്ല അങ്ങനെയെങ്കിൽ അനുഭവങ്ങൾക്ക് മീതേയും ദൈവം ഉണ്ടാവും അങ്ങനെ അയാളുടെ മുള്ളനുഭവങ്ങൾക്ക് മീതെ ദൈവമുണ്ടായെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായപ്പോൾ ഓരോ മുൾപ്പടർപ്പുകളും ഈ മനുഷ്യന് പതുക്കെ പതുക്കെ കുരിശുപള്ളികൾ കണക്ക് അനുഭവപ്പെട്ടു അയാൾക്ക് പ്രണമിക്കേണ്ട ഇടങ്ങളായിട്ട് അനുഭവപ്പെട്ടു മുള്ളുകൾക്ക് മീതെയായിട്ട് അയാൾ പുതിയൊരു സ്നേഹത്തിൻ്റെ പ്രഭ കണ്ടെത്തി എന്താ ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് അത് ഈ നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ആ സ്നേഹത്തിലേക്ക് ഒരു കിളിവാതിൽ തുറന്നു കിട്ടുന്നതിന് വിളിക്കുന്ന വാക്കാണ് ദൈവാനുഭവം അതങ്ങനെ തന്നെ എല്ലാവർക്കും ചിലപ്പോൾ അത് ഇത്തരം വളരെ ഭക്തി നിറഞ്ഞ അനുഭവം തന്നെ ആവണമെന്നില്ല ഉദാഹരണത്തിനായിട്ട് ജോൺസിയെ കണക്ക് ഒരാളെടുക്കുക അദ്ദേഹം കടന്നു പോയിട്ട് ഒരു ഏതാണ്ട് ഒരു വർഷം കഴിയുന്നു കേരളത്തിൽ ഭൂമിക്കും പരിസ്ഥിതിക്കും വേണ്ടിയുമൊക്കെ ഇത്രയും ജീവിച്ചിട്ടുള്ള ഇത്രയും തൻ്റെ ജീവിതം വ്യയം ചെയ്തിട്ടുള്ള മറ്റൊരു മനുഷ്യനുണ്ടാവില്ല ഒരു ഋഷിയെ കണക്കോ യോഗിയെ കണക്കോ ഒക്കെ ആ മനുഷ്യൻ ഭൂമിക്ക് വേണ്ടി ജീവിച്ചു ഈ നമ്മുടെ പരിസരത്തിന് വേണ്ടി ജീവിച്ചു കഠിനമായ ചില വധകളിലൂടെ ജോൺസ് കടന്നുപോയ ദിനങ്ങളുണ്ടായിരുന്നു അന്ന് ഒരു ലക്ഷ്യവുമില്ലാതെ ഈ മനുഷ്യൻ മനത്തിലൂടെ അലയുമ്പോൾ ഈവൻ സ്വൈഹത്തെക്കുറിച്ച് പോലുമൊക്കെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് ഒരു ഒരു മിസ്റ്റിക്കൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന അനുഭവം ഉണ്ടായി ഇയാൾ നോക്കി നിൽക്കുമ്പോൾ ഇയാൾക്ക് ചുറ്റുമുള്ള ആ ഹരിത പ്രപഞ്ചം മെഴുകുരുകുന്ന കണക്ക് ഇങ്ങനെ ഉരുകിയാണ് അതിങ്ങനെ ഉരുകി ഉരുകി ഉരുകി ഉരുകി അതിൻ്റെ ഒരു ലായനി ഉണ്ടായിട്ട് ആ ലായനി ഇയാളുടെ കാൽപാദം തൊട്ട് ഉയർന്നു ഉയർന്നു ഉയർന്നു ഉയർന്ന് ഇയാൾക്ക് ദാ ഹരിതജല സമാധി ഉണ്ടായി പച്ചജലത്തിൻ്റെ സമാധി ഉണ്ടായി അതിനുശേഷം ഇയാളുടെ പ്രപഞ്ചം വ്യത്യസ്തമായി കാരണം അന്ന് അയാൾക്ക് മനസ്സിലായി തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രപഞ്ചമുണ്ട് ദൈവാനുഭവം അത് തന്നെ നിങ്ങളെ പൊതിഞ്ഞ് ഒരു സ്നേഹത്തിൻ്റെ വലയമുണ്ടെന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ദൈവാനുഭവം സാധ്യമാവുക അതൊരു പക്ഷേ ഇത്തരം ചില ദർശനങ്ങൾ കൊണ്ടാവണമെന്നില്ല സ്നേഹിക്കുന്ന ഒരാളുടെ കരവലയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഓർമ്മിക്കുക കൃത്യമായ ദൈവാനുഭവം കാരണം അതിനകത്ത് അയാളെ പൊതിഞ്ഞു നിൽക്കുന്ന എന്തോ ചില അനുഭവങ്ങളുണ്ട് അപ്പോൾ മോശ തൻ്റെ ദൈവാനുഭവം സാധ്യമാക്കിയത് ഈ അടയാളത്തിന് മുമ്പിലാണ് അതുകൊണ്ട് അയാളുടെ ജീവിതം കുറേ കൂടി പ്രകാശമുള്ളതായി മാറി ഇപ്പോൾ മുള്ളുകൾ അയാളെ വേദനിപ്പിക്കാറില്ല ആ മുൾപ്പടർപ്പിന് മുമ്പിൽ വെച്ചാണ് മോശ തൻ്റെ ചെരുപ്പഴിച്ച് മാറ്റിയത് മോശ തൻ്റെ ചെരുപ്പഴിച്ച് മാറ്റിയതിന് പ്രധാനപ്പെട്ട കാരണം നിൽക്കുന്നിടം സേക്രട്ടാണ് നമ്മളെപ്പോഴും ഓർമ്മിക്കണം മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക എന്ന് പറയുന്ന ആദരവിൻ്റെ നമ്മൾ ഭാരതീയ സങ്കല്പങ്ങൾ ചെയ്യുന്ന കണക്ക് വിനയത്തിൻ്റെയും നമ്രതയുടെയും ഒക്കെ അടയാളമാണ് മോശ തൻ്റെ ചെരുപ്പ് അന്ന് അഴിച്ചു മാറ്റുക എന്നാണ് പറയുക മോശ ചെരുപ്പ് അഴിച്ചു മാറ്റുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എക്സ്ട്രജിക്കലായ ഒരു കാരണം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് എന്താണത് അടിമകൾ സാധാരണ രീതിയിൽ ചെരുപ്പ് ധരിക്കാറില്ലായിരുന്നു ആ കാലത്ത് ഒരുപക്ഷേ ഈ കാലത്തിൽ പോലും അടിമകൾ ചെരുപ്പ് ധരിക്കുന്നുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പറഞ്ഞു മോശ തൻ്റെ ചെറുപ്പത്തിലെ കൊട്ടാരത്തിൽ വളർന്ന അങ്ങനെയെങ്കിൽ പാദത്തിൻ്റെ ഒക്കെ സംരക്ഷണം കിട്ടി പാദരക്ഷകളൊക്കെ അണിഞ്ഞ് ആയിരുന്നു അയാൾ ജീവിച്ചിരുന്നത് ഈ പത്നാൽപ്പത് അല്ലെങ്കിൽ പത്തൊൻപത് വർഷക്കാലം പിന്നീട് മരുഭൂമിയിലായിരിക്കുമ്പോഴും ഒരു ശീലങ്കണക്ക് അയാൾ ആ കൊട്ടാരത്തിൻ്റെ ശേഷിപ്പ് കൊണ്ടുപോയിട്ടുണ്ടാകും അതാണ് അയാൾ അഴിച്ചു മാറ്റുന്നത് അത് അഴിച്ചു മാറ്റുന്നതോടുകൂടി ഇയാൾ സ്വയം താൻ എവിടെ നിന്ന് വന്നോ താൻ ആർക്കു വേണ്ടി നിലനിൽക്കേണ്ടതാണോ ആരെയാണ് ആനിമേറ്റ് ചെയ്യേണ്ടത് ആ അടിമ സമൂഹത്തോടൊപ്പം അയാൾ തന്നെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് ചില വായനകൾ അപ്പോൾ മോശ കണ്ട മുൾപ്പടർപ്പാണ് ഇതാണ് ഈ മുൾപ്പടർപ്പ് പിന്നീട് എവിടെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഒരു സറ്റേറൊക്കെ ഉണ്ട് മുൾപ്പടർപ്പിനെക്കുറിച്ച് അത് ഈ രാജാവിനെയൊക്കെ നിശ്ചയിക്കുന്ന ഒരു ചർച്ചയ്ക്കിടയിലാണ് പ്രവാചകന് ദൈവത്തിൻ്റെ വെളിപാടുണ്ടായി ഒരു രാജാവിന് ഈ സമൂഹം ഈ സമൂഹത്തിന് ആവശ്യമില്ല ദൈവം അങ്ങനെ തന്നെയാണ് പറയുന്നത് പിന്നീടൊക്കെ ഈ രാജ രാജത്വം എന്നൊക്കെ പറയുന്നത് വളരെ ഡിവിനിറ്റിയുള്ള അനുഭവങ്ങളൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതിൻ്റെ ആ ബേസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ബൈബിള് തീരെ നിരസിക്കുന്ന ഒന്നാണ് ഈ രാജ്യം രാജാവെന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം രാജാവ് വേണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അതിനോട് പ്രവാചകൻ്റെ കഥ പറയുന്നത് എങ്ങനെയാണ് എല്ലാ വിഷങ്ങളും കൂടി ചേർന്നിട്ട് തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഫലമുള്ള വിഷങ്ങളിലൊക്കെ അടുക്കള ചെന്ന് മുന്തിരിയോട് പറഞ്ഞു മുന്തിരി പറഞ്ഞില്ല എനിക്ക് മുന്തിരിപ്പഴങ്ങൾ കൊടുക്കാനുണ്ട് ഒലുമരത്തോട് പറഞ്ഞു നീ രാജാവാകുക അപ്പോൾ പറഞ്ഞില്ല എനിക്കും താല്പര്യമില്ല അങ്ങനെ എല്ലാവരും ഇങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ തങ്ങളുടെ ആ ഒരു ക്ഷണത്തിൽ നിന്ന് രാജാവാകാനുള്ള ക്ഷണത്തിൽ നിന്ന് വഴിമാറി അപ്പോഴാണ് മുൾച്ചെടി മുമ്പിലേക്ക് വന്നിട്ട് ആ മുൾച്ചെടിയോട് എല്ലാവരും കൂടി പറഞ്ഞു നീ ഞങ്ങൾ രാജാവ് മുൾച്ചെടി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ രാജാവാകാം ഒരുപക്ഷെ അത് ചിലപ്പോഴെങ്കിലും അധികാരികളൊക്കെ പുലർത്തുന്ന ആ കഠിനമായ സ്നേഹലംഘനങ്ങളിൽ ഈ മുള്ളിൻ്റെ സൂചനയുണ്ട് ആ സറ്റേറിൻ്റെ സൂചനയുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആ മുള്ളിന് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ബോസിൻ്റെ മുഖമായിരിക്കാം ചിലപ്പോഴെങ്കിലും ഒരു തൊഴിലാളിക്ക് അതിന് മുതലാളിയുടെ മുഖമായിരിക്കാം പിന്നെ എല്ലാ മേഖലകളിലും ഉണ്ടാവാം ഈ കഠിന സമ്മർദ്ദം തരുന്ന അധികാരികളിൽ ഈ മുള്ളിൻ്റെ സൂചന പുതിയ നിയമത്തിൽ ഈ മുള്ളു പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവൻ്റെ ആ പവിത്രമായ ശിരസിന് മീതിയായിട്ട് മുള്ളുകൊണ്ട് അവർ ഒരു പടർപ്പ് മുൾപടർപ്പ് കൊണ്ട് ഏതാണ്ട് ഒരു കിരീടം കണക്ക് എന്തോ ചിലത് മെനഞ്ഞുണ്ടാക്കിയിട്ട് അവരിങ്ങനെ തറക്കുക അവർക്കുമ്പോൾ പേടി വരുന്നു മനുഷ്യന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന മനുഷ്യന് വേണ്ടി മാത്രം സ്വപ്നം കാണുന്ന അവൻ്റെ ആ ശിരസിന് മീതെയായിട്ട് പതിഞ്ഞ സ്നേഹനിഷേധത്തിൻ്റെ ഏറ്റവും വലിയ മുള്ളനുഭവം അവന് മീതയായിട്ട് അവർ മുള്ളുകൊണ്ട് നനഞ്ഞ ഒരു കിഴിഴം ധരിപ്പിച്ചു അവൻ രാജാവാണെന്ന് പറയുന്ന പറഞ്ഞൊരു സങ്കല്പത്തെ പരിഹസിക്കാൻ വേണ്ടിയാണ് വളരെ വ്യക്തമായിട്ട് എൻ്റെ രാജ്യം ഭൗമികമല്ല അതിന് മീതേ ചില അർത്ഥങ്ങളുണ്ടെന്നൊക്കെ അവൻ വ്യക്തമാക്കിയിട്ടും ഈ പരിഹാസത്തിൽ തുനിഞ്ഞിരുന്നവർക്ക് അവർക്ക് മെഡിറ്റേഷൻ ഇല്ല അതുകൊണ്ട് അവരത് ചെയ്യും അതിനപ്പുറം ചെയ്യും പിന്നീട് ഈ മുള്ള നമ്മൾ വായിക്കുന്നത് പൗലോസിലാണ് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട് എന്താണ് പൗലോസിൻ്റെ മുള്ളെന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല എന്തോന്ന് അയാൾ അലട്ടിയിട്ടുണ്ട് ചിലർ പറയുന്നു അത് ഈ മനുഷ്യന് ഒരുപക്ഷെ അധികാരത്തോട് വളരെ താല്പര്യമുണ്ടായിരുന്നു വേറെ ചിലർ പറയുന്നു അലഞ്ഞടന്നിരുന്ന മനുഷ്യനാണ് ക്രോണിക് ബാച്ചിലറായ മനുഷ്യനാണ് ആസക്തികളെ ചില മുള്ളുകൾ ഇയാളെ ചിലപ്പോഴെങ്കിലും വല്ലാതെ ഭാരപ്പെടുത്തിയിട്ടുണ്ടാവും കഠിനമായ ചില രോഗങ്ങൾ പൗലസിനുണ്ടെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് മുള്ളെന്തെന്നുള്ളതല്ല പ്രശ്നം അലട്ടിയിരുന്നൊരു മുള്ളുണ്ട് ആരുടെ ചങ്കിലാണ് അവരലട്ടാത്ത അല അവരല ഇത്തരമൊരു മുള്ളില്ലാത്തത് ഞാൻ വിചാരിക്കുന്ന എല്ലാവരുടെ നെഞ്ചിലുമുണ്ട് ഇത്തരം മുള്ളുകൾ എന്നിട്ടും ഈ മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാവർത്തി പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത് മൂന്നാവർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനർത്ഥം പെർഫെക്റ്റ് എന്നതിന് പകരമായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പമാണ് ഏഴ് ഒക്കെ ഉപയോഗിക്കുന്ന കണക്ക് തന്നെ മൂന്ന് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അർത്ഥം സമ്പൂർണ്ണമായിട്ട് പ്രാർത്ഥിച്ചു നീ അടുത്ത് മാറ്റുക എന്നിട്ടോ അയാൾ ഇതിനു മുമ്പ് ഒരിക്കലും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമ്മളെങ്ങും വായിക്കുന്നില്ല ആകപ്പാടെ അയാൾ തനിക്ക് വേണ്ടി ജീവിതത്തിൽ ആദ്യവും അവസാനവുമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക ഇതെടുത്ത് മാറ്റുക ദൈവം അയാളോട് പറഞ്ഞു ആ അവിടെ ഇരുന്ന് കൊള്ളട്ടെ നിനക്കെൻ്റെ കൃപ മതി മോശ കണ്ട മുൾപ്പടർപ്പും പൗലോസിന് കിട്ടിയ ദർശനവും തമ്മിൽ എന്തെങ്കിലും സമാനത അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ട് എന്താണത് മുള്ളുകൾക്ക് മീതിയായിട്ട് ഇപ്പോഴും ആ പ്രഭയുണ്ട് അതുകൊണ്ട് മോശ യാത്രയ്ക്ക് പോയത് കണക്ക് പൗലോസ് ജീവിക്കാനായിട്ട് തയ്യാറാവുകയാണ് ഈ മുള്ളുമായിട്ട് കൂട്ടി കുറച്ച് ഹരിച്ചു കഴിയുമ്പോൾ ഭൂമിയോട് പറയാനുള്ള നിങ്ങളുടെ സുവിശേഷം എന്താ നിങ്ങൾ അലട്ടുന്ന ചില മുള്ളുകളാണ് ആരിലാണിതില്ലാത്തത് ഒരു ധ്യാനാശ്രമത്തിലാണ് ഞാൻ പള്ളിയിലേക്ക് വന്നൊരു സ്ത്രീ കുർബാനയ്ക്ക് വേണ്ടി വന്നൊരു സ്ത്രീ വാവിട്ട് കരഞ്ഞ് പുറത്തേക്ക് പോകുന്ന കണ്ടു അവരോട് ചോദിച്ചു എന്തേ അപ്പോൾ അവർ പറഞ്ഞു പള്ളിക്കകത്ത് മാലാഹമാരുടെ രൂപം കാണുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ചെറിയൊരു ഫലിതത്തോട് ഞാൻ ചോദിച്ചു മാലാഹമാർ അത്ര പേടിയാ അവർ പറഞ്ഞു അതെ എന്തേ എൻ്റെ മാലാഹ കുഞ്ഞ് ആദ്യ കുർബാന കഴിഞ്ഞ് കയ്യിൽ തിരിയും ഈ പറയണ ആ ചിത്ര പണിയുള്ള വസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് തൊങ്ങലുള്ള തൊപ്പിയൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ലോറിയിടിച്ച് മരിച്ചതാണ് എവിടെ മാലാഹയെ കണ്ടാലും എവിടെ കുഞ്ഞിനെ കണ്ടാലും അമ്മയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനെ തൊടുന്നുണ്ട് അവിടെ നിന്ന് ഇപ്പോഴും ചോര വാർ ചോര പൊടിയുന്നുണ്ട് ആരുടെ നെഞ്ചിലാണ് എപ്പോഴും ചില മുള്ളുകളില്ലാത്തത് എന്നിട്ടും മോശ കണ്ടത് കണക്ക് പൗലോസിൻ്റെ മെഡിറ്റേഷനിൽ പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയത് കണക്ക് മുള്ളുകൾക്ക് മീതെയായിട്ടും ചില പ്രകാശമുണ്ട് നമ്മളെ പൊതിഞ്ഞുകൊണ്ട് ഈ മുള്ളുകൾക്ക് മീതെയായിട്ട് അവൻ്റെ സ്നേഹപ്രപഞ്ചമുണ്ട് ദൈവമേ മുള്ളുകളെ അനുവദിക്കുന്ന ദൈവമേ അതിന് മീതെയായിട്ടുള്ള ആ സ്നേഹപ്രപഞ്ചത്തെ കാണുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ ഇതായിരുന്നു ഞങ്ങളുടെ തിരുവത്താഴ മേശയിലെ സത്സംഗ് തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം